ഓരോരുത്തരുടെയും സ്വഭാവങ്ങൾ കാര്യങ്ങൾ അവരുടെ ഭാഗ്യങ്ങൾ ഇതൊക്കെ നിർണ്ണയിക്കാൻ കഴിയും എന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഈ ആംഗലേയ ഭാഷയിലെ പേരിൻ്റെ ആദ്യ അക്ഷരം എന്തൊക്കെയാണ് സൂചിപ്പിക്കുന്നതെന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ വീഡിയോകളുടെ ഒരു മുഖ്യ വിഷയം ഇതുവരെ നമ്മൾ എമ്മു വരെയുള്ള അക്ഷരങ്ങളുടെ വിശേഷങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഇന്ന് നമ്മൾ എൻ എന്ന് പറയുന്ന അക്ഷരത്തിൻ്റെ വിശേഷങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അഖില കേരള തന്ത്രിമണ്ഡലം നടത്തുന്ന തന്ത്രിമണ്ഡല വിദ്യാപീഠത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ജ്യോതിഷ പ്രവേശിക ജ്യോതിഷ വിശാരത് എന്ന് പറയുന്ന രണ്ട് കോഴ്സുകൾ ഈ ജനുവരി മാസം ഒൻപതാം തീയതി ആരംഭിക്കുകയാണ് അത് ഓൺലൈനായിട്ടാണ് ഈ കോഴ്സുകൾ നടത്തുന്നത് മാസത്തിൽ ഒരു ക്ലാസ് വീതമായിരിക്കും ഉണ്ടായിരിക്കുക അതിൻ്റെ ഫീസ് സ്ട്രക്ചറുകൾ കാര്യങ്ങൾ ഒക്കെ അറിയാനായിട്ട് എൻ്റെ ഫോൺ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് ആ ഫോൺ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ വിശദമായ വിവരങ്ങളെല്ലാം പറഞ്ഞുതരാവുന്നതാണ് ഹൈന്ദവരായിരിക്കുന്ന എല്ലാവർക്കും ഈ ജ്യോതിഷ വിശാരദ ജ്യോതിഷ പ്രവേശിക കോഴ്സുകളിൽ ചേർന്ന് പഠിക്കാവുന്നതും എല്ലായിടത്തും അംഗീകരിക്കപ്പെടുന്നതായിരിക്കുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് നേടാവുന്നതുമാണ് അപ്പോൾ അതിന് ചേരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഞാനുമായിട്ട് ബന്ധപ്പെടുവാൻ അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം പേരിൻ്റെ ആദ്യ അക്ഷരം എന്നായി വരിക ശ്രീ മഹാവിഷ്ണുവിൻ്റെ ആധിപത്യത്തിലുള്ള ഈ അക്ഷരം ശ്രീബുദ്ധ ഭഗവാന്റെയും ദേവർഷി നാരദൻ്റെയും അനുഗ്രഹാശിസുകളുള്ള അക്ഷരമായിട്ടാണ് പറയപ്പെടുക വലിയ സുഹൃത് വലയത്തിൻ്റെ സ്വാധീനത്തിലും നിശ്ചയദാർഢ്യത്തിലും വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഈ എൻ ആദ്യ അക്ഷരമായിട്ട് വരുന്നവർ പരാക്രമശാലികളായിട്ട് അവരെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് എന്ത് ത്യാഗത്തിനും ഒരുക്കമാണ് ധനസമ്പാദനം എന്ന് പറയുന്നത് അവരുടെ ഒരു ജീവിത ലക്ഷ്യമാണ് പിശുക്ക് അവരുടെ ഒരു പ്രത്യേകതയാണെങ്കിലും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന സ്വഭാവം അവർക്കുണ്ട് സ്നേഹസമ്പന്നവരും കാരുണ്യമുള്ളവരുമായിരിക്കും ഭൗതിക സുഖങ്ങൾ ആസ്വദിക്കുമെങ്കിലും മാനസികവും ശാരീരികവും ആയിട്ടുള്ള ഒരു പ്രയാസങ്ങൾ അവരെ സ്ഥിരമായിട്ട് അലട്ടാറുമുണ്ട് ഇവർ ഭൗതിക സുഖങ്ങൾക്ക് പിന്നാലെ പോവുകയും അത് നന്നായിട്ട് ആസ്വദിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് ഏറ്റെടുത്ത കാര്യങ്ങൾ തെറ്റുകുറ്റങ്ങളില്ലാതെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അവർ ഇവരൊരു വികാര ജീവികളും പ്രണയകാര്യങ്ങളിൽ വളരെ താല്പര്യമുള്ളവരുമാണെന്നാണ് പറയുക എൻ എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവരെ എഴുത്ത് കല തുടങ്ങിയവയിലൊക്കെ വളരെ താല്പര്യമുള്ളവരായിരിക്കും എല്ലാത്തിലും പൂർണ്ണത തേടുന്ന ഇക്കൂട്ടർ ഗൗരവ പ്രകൃതി ഉള്ളവരുമായിരിക്കും എന്നാണ് പറയുക എൻ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന പേരുള്ളവരെ പങ്കാളിയുടെ കാര്യത്തിൽ അമിതമായ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നവരായിരിക്കും അതുകൊണ്ട് തന്നെ വിമർശന ബുദ്ധിയും ഇവർക്ക് കൂടുതലായിരിക്കും ലൈംഗികമായ കാര്യങ്ങളിൽ പ്രഗത്ഭരെന്ന് പറയുന്ന ഗണത്തിൽപ്പെടുന്ന കെടുത്തേണ്ട ആൾക്കാരാണ് എന്നെന്ന് പറയുന്ന പേര് തുടങ്ങുന്നവർ ഇവരുടെ പ്രതീക്ഷയിലെ പങ്കാളികളെ ലഭിക്കാൻ ഇവർക്ക് ബുദ്ധിമുട്ടായിരിക്കുകയും ചെയ്യും എന്ന് ചെയ്യുന്ന ജോലികൾ എപ്പോഴും വളരെ കുറ്റമറ്റതായിരിക്കണമെന്ന് നിർബന്ധ ബുദ്ധി കാണിക്കുന്ന ആൾക്കാരാണ് ഇവർ തുറന്ന മനസ്സിന് ഉടമകളായിരിക്കും എല്ലാവർക്കും നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിലും വീണ്ടും വിചാരമില്ലാതെ പ്രവർത്തിക്കുന്ന സ്വഭാവം ഇവരിൽ വളരെയധികം കൂടുതലായിട്ട് കാണുന്നുണ്ട് ഇവർ പ്രണയകാര്യങ്ങളിൽ വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാരാണെന്നും പറയാം എന്നാൽ ചിലപ്പോൾ അവർ ചതിക്കാനും മടി കാണിക്കത്തില്ല എന്ന് പറയപ്പെടുന്നുണ്ട് എന്തായാലും എന്നെന്ന് പറയുന്ന അക്ഷരം വളരെയധികം ഉത്തരവാദിത്വത്തോടുകൂടി ജോലികൾ ചെയ്യാനും വളരെ ജീവിതത്തിൽ ഉന്നതി എത്താനും ഒക്കെ സഹായിക്കുന്ന ഒരക്ഷരമാണെന്നാണ് നമ്മുടെ ഒരു കൺക്ലൂഷൻ എന്തായാലും ഈ എന്നെന്ന് പറയുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ബന്ധുമിത്രാദികൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷൻ ബട്ടൺ അമർത്തുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം